വിൻഡോസ് യൂസേഴ്സ് മെയിനായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വിൻഡോസ് എക്സ്പ്ലോററിലെ സ്ക്രോളിംഗ് പ്രോബ്ലം അതായത് വിൻഡോസ് എക്സ്പ്ലോററിൽ നമ്മൾ ഫോൾഡേഴ്സിൽ ലാർജ് സെറ്റ് ഓഫ് ഫയൽസ് ഉണ്ടായിരിക്കുമ്പോൾ ഒരുപാട് ഫയൽസൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് അത് വീണ്ടും പഴയ പോലെ ആദ്യത്തെ പോയിന്റിലേക്ക് അതായത് ഫസ്റ്റ് സ്ക്രോളിംഗ് തുടങ്ങി അവിടേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം മിക്കവാറും വിൻഡോസ് യൂസേഴ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം ഈ റീസെറ്റിങ് നടക്കുമ്പോഴും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മുടെ ആ ഒരു വിൻഡോസ് എക്സ്പ്ലോറിൻ്റെ ടൈറ്റിൽ ബാറിലും അതുപോലെ തന്നെ താഴെയുള്ള ടാസ്ക് ബാറിലുമൊക്കെ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ തീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മുടെ കളേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു റീസെറ്റിംഗ് നടക്കുക ഇനി എങ്ങനെയാണ് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലെ പേഴ്സണലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക പേഴ്സണലൈസ് ഓപ്ഷൻ എടുക്കുക അതിൽ നിന്നും നമ്മുടെ തീമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ലൈഡ് ഷോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സ്ലൈഡ് ഷോ ആയിട്ടാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ മിനിറ്റ് ആണ് അപ്പോൾ ഓരോ മിനിറ്റ് കൂടുമ്പോഴും അവിടെ സ്ലൈഡ് ഷോ ആയിട്ട് ഇമേജസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പെറൻസി എഫക്റ്റ് ഓൺ ആണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി പിക് കളർ ഫോർ അതുപോലെ തന്നെ ടാസ്ക് ടാസ്ക് ബാറിലും അതുപോലെ തന്നെ വിൻഡോസ് എക്സ്പ്ലോറിൻ്റെ ടൈറ്റിൽ ബാറിലും ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ തീം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കളേഴ്സും ചേഞ്ച് ചെയ്യുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഈ കളർ ചേഞ്ചിങ് വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്ക്രോളിംഗ് പ്രോബ്ലം ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആ സെറ്റിങ്സിലെ ആ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ നിന്നും ആ ഒരു ഓട്ടോമാറ്റിക്കലി പിക് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ ഇത് അൺടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം ഇനി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം ഫയൽ എക്സ്പ്ലോറില് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫയൽസിനെ ലാർജ് ഫയൽസിനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയാൽ പോലും അല്ലെങ്കിൽ ഒരു ആ ഒരു വൺ ആണ് നമ്മുടെ തീമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും വൺ മിനിറ്റ് കഴിഞ്ഞാലും ഇനി അങ്ങനെ ഒരു സ്ക്രോളിംഗ് പ്രോബ്ലം ഉണ്ടാവില്ല